ഗൈസ് വെൽക്കം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഫണ്ണി ടോപ്പിക്കുമായിട്ടാണ് അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ചിരിച്ച് ചിരിച്ച് മരിച്ചത് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ കോമഡി സീരീസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പറയും ഞാനിപ്പോൾ ചിരിച്ച് ചിരിച്ച് മരിച്ചു പോകും അത് റിയൽ ആയിട്ട് സംഭവിച്ചാൽ അങ്ങനെ റിയൽ ആയിട്ട് സംഭവിച്ച നാല് പേരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നല്ല മഴയാണ് നിങ്ങളുടെ ഇട്ടേക്കുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മഴ മഴ തകർക്കുകയാണ് ഇവിടെ അതുകൊണ്ട് അവിടൊക്കെ വെള്ളം ഒഴുകുകയാണ് ഇപ്പൊ ഗൈസ് നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമതായി വരുന്നത് ഒരാൾ ടി വി കണ്ടോണ്ടിരുന്നപ്പോൾ അയാൾ അദ്ദേഹത്തിന് ഒരു ഭാഗം കണ്ടപ്പോൾ വല്ലാതെ ചിരി വന്നു ആ ചിരി ഒരു ഇരുപത് മണിക്കൂർ ഇരുപത് മിനിറ്റ് നീണ്ടു നിന്നു അവസാനം ഒരു വലിയ ചിരിയോട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഈ സംഭവം നടക്കുന്നത് യു കെയിലെ നോക്സ്ഫോർക്കിലാണ് അപ്പോൾ ഇത്രയുള്ള സംഭവം അപ്പോൾ ഈ സംഭവമാണെങ്കിൽ അന്നാണെങ്കിൽ യു കെ എന്തോ എല്ലായിടത്തും ദാമോ സെയിൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് അമ്പത്തഞ്ച് വയസ്സുണ്ടായിരുന്നു അമ്പത്തഞ്ച് അപ്പം അദ്ദേഹം ഒരു ട്രക്ക് ഡ്രൈവർ ആയിരുന്നു ഐസ്ക്രീമിൻ്റെ അദ്ദേഹം ഒരു ദിവസമാണെങ്കിൽ ഉറങ്ങിയപ്പോൾ ഒരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിന് എണീറ്റപ്പോൾ എന്തുവാ അദ്ദേഹം പൊട്ടി ചിരിച്ച് ചാടി എന്നിട്ട് ഒത്തിരി നേരം ഇരുന്ന് ചിരിച്ച് ആ ചിരിയാണെങ്കിൽ കുറച്ച് നീണ്ടു ഏകദേശം ഇരുപത് മിനിറ്റ് അത് ദയാകാലമാണെന്നാണ് പറയുന്നത് ആ കേസ് അത്ര ക്ലിയർ ഒന്നും അല്ല നമുക്ക് നമ്മുടെ അടുത്ത ലിസ്റ്റിലൂടെ കഴുത ആ കഴുതയാണെങ്കിൽ ഈ മുന്തിരി എങ്ങാണ്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പം ഈ ക്രിസ്മസ് ആണെങ്കിൽ അവരുടെ ലേബേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞ് ആ കഴുതയ്ക്ക് കുറച്ച് വൈനുണ്ട് അപ്പോൾ ആണെങ്കിൽ ആ കഴുത കുടിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് ക്രിസ്മസ് പൊട്ടിച്ചിരിച്ചു ചിരിച്ചു അങ്ങനെ ആ ചിരി ഒത്തിരി നേരം നീണ്ടു